സി സി ലെ അറേയ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എന്താണ് അറേ അറേയുടെ ഡിക്ലറേഷൻ അറേയുടെ ഇനിഷ്യലൈസേഷൻ ചില ഉദാഹരണങ്ങൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system version 1104 GCC g compiler version 4.6.1 അറേയുടെ ആമുഖത്തോടെ തുടങ്ങാം ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ഡേറ്റകളുടെ അല്ലെങ്കിൽ എലിമെന്റ്സിന്റെ ശേഖരമാണ് അരേ അരേ ഇൻഡെക്സ് 0ത്തിൽ നിന്ന് തുടങ്ങുന്നു ആദ്യത്തെ എലിമെന്റ് ഇൻഡെക്സ് 0ത്തിൽ സൂക്ഷിക്കുന്നു മൂന്ന് തരത്തിലുള്ള അറേസ് ഉണ്ട് single dimensional array two dimensional array multi dimensional array ഇവിടെ പഠിക്കുന്നത് single dimensional array single dimensional array എങ്ങനെ ഡിക്ലയർ ചെയ്യാമെന്ന് നോക്കാം ഇതിന്റെ ഘടന ഡാറ്റ ടൈപ്പ് അറേയുടെ പേര് സൈസ് ഉദാഹരണമായി 5 എലിമെന്റ്സ് ഉള്ള സ്റ്റാർ എന്ന ഒരു ഇന്റിജർ അറേ ഡിക്ലയർ ചെയ്യുന്നു അറേ ഇൻഡെക്സ് സ്റ്റാർ 0 മുതൽ സ്റ്റാർ 4 വരെയാണ് ഒരു arrayയുടെ ഡിക്ലറേഷൻ മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് array ഇനിഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം ഇതിന്റെ ഘടന ഡാറ്റ ടൈപ്പ് arrayയുടെ പേര് സൈസ് സമം എലിമെന്റ്സ് ഉദാഹരണമായി സൈസ് 3 ഉള്ള സ്റ്റാർ എന്ന ഇന്റിജർ array ഡിക്ലയർ ചെയ്യുന്നു ഇതിന്റെ എലിമെന്റ്സ് 1 2 3 ഇവിടെ ഇൻഡെക്സ് സ്റ്റാർ 0 മുതൽ സ്റ്റാർ 2 വരെയാണ് ഉദാഹരണത്തിലേക്ക് പോകാം പ്രോഗ്രാം നേരത്തെ എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ നമ്മുടെ ഫയലിന്റെ പേര് array.c ഈ പ്രോഗ്രാമിൽ ഒരു അറേയിലെ എലിമെന്റ്സിന്റെ തുക കാണുന്നു കോഡ് വിശദീകരിക്കാം ഇത് നമ്മുടെ ഹെഡർ ഫയൽ ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ സൈസ് 3 ഉള്ള അറേ സ്റ്റാർ ഡിക്ലയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നു അറേയുടെ എലിമെന്റ്സ് 4 5 6 എന്നിട്ട് ഇന്റഗർ വേരിയബിൾ ആയ സം ഡിക്ലെയർ ചെയ്യുന്നു ഇവിടെ arrayയുടെ എലിമെന്റ്സിന്റെ തുക കണ്ടിട്ട് സമ്മിൽ സൂക്ഷിക്കുന്നു ശ്രദ്ധിക്കുക ഇൻഡെക്സ് 0ൽ 4ഉം ഇൻഡെക്സ് 1ൽ 5ഉം ഇൻഡെക്സ് 2ൽ 6ഉം സൂക്ഷിക്കുന്നു എന്നിട്ട് തുക പ്രിന്റ് ചെയ്യുന്നു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സേവ് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു കംപൈൽ ചെയ്യാൻ GCC space array dot C space hyphen o space array type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് അറേ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു തെ സും is 15 നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ചില തെറ്റുകൾ നോക്കാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം ഇവിടെ നാലാമത്തെ വരിയിൽ കേളി ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുന്നു സേവ് ക്ലിക്ക് ചെയ്യുക എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേതുപോലെ കമ്പൈൽ ചെയ്യുക ഈ എറർ കാണാം invalid initializer expected identifier or bracket before numeric constant ഇതെന്തെന്നാൽ അറേയ്സ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ കർലി ബ്രാക്കറ്റ് ഉപയോഗിക്കണം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്ന് തെറ്റ് തിരുത്തുക നാലാമത്തെ വരിയിൽ കർലി ബ്രാക്കറ്റ് ഇടുക സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരിക നേരത്തേത് പോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു ഇതേ പ്രോഗ്രാം Cൽ എക്സിക്യൂട്ട് ചെയ്യാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുന്നു .cpp എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുന്നു ഹെഡർ ഫയൽ iostream എന്ന് മാറ്റുക യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക C++ലും arrayയുടെ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും ഇതുപോലെയാണ്. അതിനാൽ ഇവിടെ ഒരു മാറ്റവും വരുത്തേണ്ട. printf സ്റ്റേറ്റ്മെന്റിന് പകരം cout സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഫോർമാറ്റ് സ്പെസിഫയർ n കോമ എന്നിവ നീക്കം ചെയ്ത് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ കൊടുക്കുക. ഇവിടെ നിന്ന് ബ്രാക്കറ്റ് നീക്കം ചെയ്യുക. വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ കൊടുത്ത് ഡബിൾ കോട്ട്സിനുള്ളിൽ ബാക്ക്സ്ലാഷ് n ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക കംപൈൽ ചെയ്യാൻ g space array dot CPP space hyphen o space array1 type ചെയ്യുക അറേ ഡോട്ട് സി ഫയലിലെ ഔട്ട്പുട്ട് പാരാമീറ്റർ ആയ അറേ നീക്കം ചെയ്യപ്പെടാതെ ഇരിക്കാൻ ഇവിടെ array1 ഉപയോഗിച്ചു എന്റർ കൊടുക്കുക എക്സിക്യൂട്ട് ചെയ്യാൻ array1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക ഔട്ട്പുട്ട് തെ സും ഐഎസ് 15 എന്ന് കാണുന്നു ഇത് നമ്മുടെ C കോഡിന് സമാനമാണ് നമുക്ക് സംഭവിക്കാനിടയുള്ള ഒരു എറർ നോക്കാം പ്രോഗ്രാമിലേക്ക് തിരികെ വരാം ഇവിടെ ഏഴാമത്തെ വരിയിൽ star1 star2 star3 എന്ന് ടൈപ്പ് ചെയ്യുന്നു സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ പ്രോഗ്രാമിലേക്ക് തിരികെ വരിക പ്രോംപ്റ്റ് വൃത്തിയാക്കാം നേരത്തേതുപോലെ കംപൈൽ ചെയ്യുക നേരത്തേതുപോലെ എക്സിക്യൂട്ട് ചെയ്യുക നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു ഇതെന്തെന്നാൽ അറേ ഇൻഡെക്സ് തുടങ്ങുന്നത് പൂജ്യത്തിലാണ് പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക ഇവിടെ അറേ ഇൻഡെക്സ് ഒന്നിൽ തുടങ്ങിയത് കാണാം അതുകൊണ്ടാണ് എറർ ഉണ്ടായത് ഇത് തിരുത്താം പൂജ്യം ഒന്ന് രണ്ട് ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക നേരത്തേത് പോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു ഇപ്പോൾ സ്ലൈഡിലേക്ക് പോകാം ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് അറേയ്സ് സിംഗിൾ ഡൈമെൻഷണൽ arraysന്റെ ഡിക്ലറേഷൻ സിംഗിൾ ഡൈമെൻഷണൽ arraysന്റെ ഇനിഷ്യലൈസേഷൻ ഉദാഹരണം ഇന്റ് സ്റ്റാർ 3 4 5 6 arrayയുടെ എലിമെന്റ്സ് കൂട്ടുന്നത് ഉദാഹരണം sum is equal to star 0 plus star 1 plus star 2 ഒരു അസൈൻമെന്റ് arrayയിൽ സൂക്ഷിച്ചിട്ടുള്ള elementsന്റെ വ്യത്യാസം കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം എഴുതുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി